Hi friends welcome back to our channel അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു എക്സ്പെരിമെന്റ് വീഡിയോ ആയിട്ടാണ് എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് കൈനറ്റിക്സ് നിർമ്മിക്കാം എന്നാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം അപ്പോൾ ഹലോ ഫ്രണ്ട്സ് നമ്മൾക്ക് ഇനി കൈനറ്റിക്സ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ഞാനിപ്പോ ഒരു കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു കോൾഗേറ്റ് പേസ്റ്റ് ആണ് അപ്പോൾ ഞാനത് പൊട്ടിക്കാൻ പോവാണ് ഓക്കെ നമ്മളിത് കോൾഗേറ്റ് പേസ്റ്റ് എടുത്തിട്ടുണ്ട് ഇതൊരു അമ്പത് ഗ്രാമോളം ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പേസ്റ്റ് അപ്പോൾ നമ്മൾ ഉപ്പിലേക്ക് പകുതിയോളം പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം നന്നായി ഇളക്കി കൊടുത്താലാണ് നമുക്ക് കൈനറ്റിക്സ് തന്നെ ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ നന്നായി മിക്സ് ചെയ്യുക Thank you. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ കളർ ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി ഇല്ലെങ്കിൽ കളർ ആഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഉപ്പും അതുപോലെ തന്നെ പേസ്റ്റും വെവ്വേറെ ആയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ കൈ യൂസ് ചെയ്തിട്ട് അത് മിക്സാക്കാൻ പോവുകയാണ് ഇത് നമുക്ക് അടിപൊളിയായി കൈനറ്റിക്സ് ആൻഡ് റെഡി ആയിട്ടുണ്ട് നമുക്കിത് കൊണ്ട് ഓരോ ഷേപ്സ് ഒക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കൈനറ്റിക്സ് ആൻഡ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഷേപ്പ് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞാനിത് ഷേപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ എന്തായാലും കണ്ടിട്ടുണ്ടാവും ഈ കൈനറ്റിക്സ് ആൻഡ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അയൺ കാസ്റ്റിങ്ങിനാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ വീട്ടിലും ചെയ്തു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക ഒരു പുതുപുത്തൻ വീഡിയോയുമായി പിന്നെ കാണാം അതുവരേക്ക് ഒരു ബൈ ബൈ